ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my channel ഇന്നൊരു അൺബോക്സിംഗ് ആണ് കേട്ടോ കാരണം നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് നമ്മുടെ ചെടികളെല്ലാം നമുക്ക് ഓർഡർ ചെയ്ത് സുഖമായിട്ട് വീട്ടിൽ വരുത്താം അപ്പോൾ പിന്നെ നമ്മൾ കടയിൽ പോയി എന്തിനാണ് അല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു അൺബോക്സിംഗ് ആണ് ഇന്ന് അപ്പോൾ വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ട്രസീനയും അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമ പിങ്കും ഒക്കെ ഞാനൊന്ന് വാങ്ങിച്ചു അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്ലാന്റ് വേറെ പുതിയത് വാങ്ങിച്ചു ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ കോഴിക്കോടുള്ള ലീഫ് ഇൻഡോർ പ്ലാന്റ്സിൽ നിന്നാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചെടികൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒന്ന് നോക്കാം അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം അത്യാവശ്യം നല്ല ഭംഗിയായിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കാരണം ഇത് ഇവിടെയാണ് ചെടിച്ചട്ടിയുടെ ചെടിച്ചട്ടി വരുന്നതെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം ശരിക്കും ഈ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുമ്പോഴേ നല്ല പാക്കിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത് കാരണം മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് ഒട്ടും സമയം ചിലവഴിക്കാതെ നമുക്ക് സാധനം നമുക്ക് വീട്ടിൽ വരുത്താൻ സാ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം ലാഭമാണ് നമുക്കെല്ലാം കൊണ്ടും അടിപൊളിയാണ് ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ചെടികളാണെങ്കിലും ഇപ്പം നല്ല രീതിയിൽ ഇവർ പാക്ക് ചെയ്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകളിൽ എത്തിക്കും നമ്മൾ മറ്റേ അഗ്ലോണിമയും ട്രസീനയൊക്കെ വന്നപ്പോഴാണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഓക്കെ നമുക്ക് നമ്മൾ മൂന്ന് ചെടികളാണ് ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കട്ടെ നോക്കിയേ നല്ല ഭംഗിയായിട്ട് കവർ ചെയ്താണ് കേട്ടോ വന്നിരിക്കുന്നത് ചെടികളെല്ലാം നന്നായിട്ട് തന്നെ ആയിരിക്കാം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അതുപോലെ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലുള്ള നമുക്ക് കിട്ടിയ പ്ലാന്റ് മോശമാകാതെ കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ വേണം അതെടുക്കാൻ ഓ ഇത് നമ്മുടെ ഡിഫൻ ബാച്ചിയാണ് കേട്ടോ നോക്കിയേ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ അഗ്ലോണിമയുടെ ഒരു സ്റ്റൈലൊക്കെയാണ് ഇതിനുള്ളത് പക്ഷേ സംഭവം അഗ്ലോണിമയല്ല അപ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് ഇലകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നത് എന്തായാലും ഒരു കുഴപ്പമില്ല ശരിക്കും എനിക്ക് ഇത് ഇന്നലെ മിനിഞ്ഞാന്ന് വന്നതാണ് എനിക്ക് ഇന്നലെയാണ് കളക്ട് ചെയ്യാൻ പറ്റിയത് ഇന്നലെ വൈകുന്നേരമാണ് കളക്ട് ചെയ്യാൻ പറ്റിയത് ഇന്ന് രാവിലെയാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത് നോക്കിയേ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ആ നനവ് ചെറുതായിട്ടുണ്ട് അല്ലാതെ ഉണങ്ങി നിൽക്കുകയല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ചെടി നിൽപ്പുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് നോക്കാം അപ്പോൾ ഇതും ഡിഫൻ ബാച്ചിയുടെ തന്നെ വേറൊരു ടൈപ്പാണ് നോക്കിയേ നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു ഇല്ലാതെ തന്നെ നല്ല പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു ചെടിയും കൂടെയാണുള്ളത് അപ്പോൾ ഇത് ഇവരുടെ ഷോപ്പിൽ ഞാൻ പോയിരുന്നു ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ചെടികൾ അവിടെയുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോസ് എല്ലാം ഞാനിപ്പോൾ കാണിക്കാം കാരണം അടിപൊളിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ചെടികളെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഇപ്പം വാട്സാപ്പ് നമ്പർ ഞാൻ തരാം അപ്പോൾ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമുള്ള ചെടികളെല്ലാം വാങ്ങിക്കാം ഇപ്പോൾ അതേ കൊറോണ കോവിഡ് അടുത്ത തരംഗമൊക്കെ ആയിരിക്കുകയാണ് ഇനിയിപ്പം നമ്മൾ പുറത്ത് പോയി സാധനം വാങ്ങിക്കുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടായി തോന്നും നോക്കിയേ ഇത് നല്ല കുഞ്ഞു ചട്ടിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മോൺസ്റ്റേറയുടെ തൈയും കൂടെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും സാധനം നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചു ഡിഫറെൻറ്റ് ബാച്ചിലേക്ക് ഇതിന് നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഡ്രസ്സിനേക്ക് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ഇത് സംഗതി വലിയ വെള്ളമൊന്നും വേണ്ട വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ വീടിനകത്ത് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ട്രസീന അപ്പോൾ ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമ പിങ്ക് ഇതിന് നാനൂറ്റി അറുപത് രൂപയാണ് ഇതിപ്പോൾ രണ്ട് തൈ രണ്ടെണ്ണം ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് നാനൂറ്റി അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയുടെ ചാർജ് ഇത് നമ്മൾ പോട്ടിംഗ് മിക്സർ ഒന്നും മാറ്റണ്ട ഇതുപോലെ തന്നെ നമുക്ക് അകത്ത് വെക്കാം അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വലിയ പോട്ട് വേണമെങ്കിൽ അതിനകത്തേക്ക് വെക്കാം പക്ഷേ ഇതിൻ്റെ പോട്ടിംഗ് മിക്സറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെയും ഇത് നന്നായിട്ട് തന്നെ വളർന്നോളും വലിയ റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വലിയ കുഴപ്പമില്ല നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഓൺലൈനിൽ ഒത്തിരി ചെടികളുടെ ഒത്തിരി വെറൈറ്റി ഉണ്ട് ലീഫിൽ അപ്പോൾ അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ചെടികളെല്ലാം വാങ്ങിക്കാം അതിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇപ്പോഴും കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്കെല്ലാം വാങ്ങിക്കുക അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് ഒത്തിരി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും ഒന്ന്